welcome welcome welcome back to Adarsh Kichu's vlogs okay അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഞാൻ ഇത് ഞാൻ ഇതൊക്കെ വീഡിയോസ് എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്ക ഇടുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് എടുക്കുന്നത് കണ്ടോ ഇത് കണ്ടോ Vivo Y twenty one L okay അപ്പോൾ ഞാൻ ഇതും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്ന വീഡിയോസ് അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ശരിക്കും എൻ്റെ റൂം ഇതാണ് ഞാൻ ഇത് ഈ റൂമിനെ പറ്റി വേറെ ടൂർ ഇടുന്നുണ്ട് റൂം ടൂർ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് കണ്ടോ ഇതാണ് സാധനം നമ്മുടെ ട്രൈപ്പോഡ് ഓക്കെ അപ്പോൾ ഈ ട്രൈപ്പോഡ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു ട്രൈപ്പോഡ് ഞാൻ വാങ്ങിച്ചു എക്സ്ട്രാ വാങ്ങിച്ചു അപ്പോൾ ഈ ട്രൈപ്പോഡും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ കുറേ സൈഡിൽ പിന്നെ മൈക്ക് ഉണ്ട് റിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കുറേ സാധനമൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് റിംഗ് ലൈറ്റ് ഉണ്ടോ ഞാൻ കഴിച്ച റിംഗ് ലൈറ്റ് ഇതിൻ്റെ ഈ റിംഗ് ലൈറ്റിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോ പിക്കൊക്കെ ഓക്കെയാ അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഞാൻ ഇതും കൊണ്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആ സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് എങ്ങനെ പോകണം നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് തന്നെയുള്ള ബെല്ലൊക്കെ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഇതുകൂട്ടുള്ള വ്ളോഗ്സ് വീഡിയോസ് കുറേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടിപ്പോയി ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ പ്രോബ്സ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ വ്ളോഗിൽ വല്ല സജഷൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വലുതും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അടിപ്പെട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് വ്ളോഗിലേക്ക് വാ പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതാക്കും ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഞാൻ കണ്ടു ഇത് ഇതിൻ്റെ അകത്താണ് ചെയ്യണത് അധികം ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോണാണിത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കാം എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല ഇങ്ങോട്ട് നേരെ തിരിക്കും ഓക്കെ അയ്യോ ലൈറ്റ് കുറഞ്ഞു പോയാ കണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എന്നിട്ട് നേരെ ഒന്നും ചെയ്യാനില്ല നേരം പറ്റി ഇങ്ങനെ ഫോൺ അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് കുത്തുക വയ്ക്കുക കണ്ടോ ഇത്രയുള്ളൂ സംഭവം ഇത്രയുള്ളൂ അപ്പോൾ ഇത് ഇത്തിരി ലോ ബാറ്ററി ലോ എന്ന് ഡൗട്ടേ ഓക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഇനി ആരും കണ്ടില്ല കേട്ടില്ല ഒന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല കാര്യമില്ല അപ്പോൾ വേണം നമുക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ലെറ്റർ എപ്പോഴും ഇങ്ങനത്തെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് എങ്ങനെ ചെയ്യാറുള്ളത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇന്നലെ മിഞ്ഞാക്ക് ഞാൻ നിന്നിട്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത് ഈ സാധനം ഞാൻ അങ്ങോട്ട് പൊക്കും ഓ മൈ ഗോഡ് ചാർജ് തീർന്നു തോന്നുന്നു ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ശരിക്കും ഒന്നും ചെയ്യാറില്ല ഞാൻ ഇത് നേരം ഇങ്ങനെ അടുത്ത് പൊക്കിയിട്ട് ഞാൻ സാധനം വയ്ക്കും ഓക്കെ എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ഇവിടെയാണ് കയറി നിൽക്കുന്നത് കണ്ടോ ഞാൻ ഇവിടെയാണ് കയറി നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ട് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കും എന്താ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൂവിനായിരിക്കും അതുകൊണ്ട് അധികം പറ്റൂല ഉച്ചക്കൊക്കെയാണെങ്കിൽ ഞാൻ ആക്ച്വലി എന്തൊക്കെയാണ് ഇവിടെ വെച്ചിട്ട് മേശ എടുത്ത് ഇങ്ങോട്ടേക്ക് നിൽക്കും എന്നിട്ട് ഞാൻ അവിടെ നിൽക്കും അല്ലാത്തപ്പോൾ രാ ഇതുകൂടെയൊക്കെ രാത്രിയാണെങ്കിൽ ഞാൻ സാധനം ഇതുകൂടെ കറക്റ്റ് ഡിറ്റു ഇതുകൂട്ടി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇവിടെ വയ്ക്കും അപ്പോൾ ഇന്ന് ഇല്ല ഇന്നലെ പിന്നൊക്കെ ഞാൻ അവിടെ കാരണം ഞാൻ ഇന്നലെ ഉച്ചക്കൊക്കെ ആയിരുന്നത് പിന്നെ ഇപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഞാൻ നമുക്ക് മിക്കവാറും ഇനി മുമ്പിൽ അവിടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബെഡ്റൂം ഉണ്ട് ഓക്കെ ബെഡ്റൂമിൽ പോയി ഞാൻ ചെയ്യാണ് എന്ന് തീരുമാനം എന്തായിരിക്കും മിക്കവാറും നല്ലത് എന്ന് എനിക്ക് എന്ന് എനിക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ നൈസൈഡൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് പോകാനാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത വീട് മിക്കാറും എൻ്റെ ഒന്നെങ്കിൽ ഈ റൂം ഓക്കെ ആക്ച്വലി ഞാൻ ഇത് എൻ്റെ സ്റ്റഡി റൂമാണിത് ഈ സ്റ്റഡി റൂം ഞാൻ തൽക്കാലം ഒരു സ്റ്റുഡിയോ റൂമാക്കി എടുത്ത് എന്താ യൂട്യൂബിന് ഉള്ള റൂമായിട്ട് എടുത്തേക്കാണ് അപ്പോൾ ഇപ്പോൾ ഇത്ര ഇത്രയുള്ളൂ സംഭവം ഇത്ര ഉള്ളു ഇതാണ് സംഭവം നമ്മുടെ അപ്പോൾ ഇതും വെച്ച് ഇതും കൊണ്ട് എന്താണ് ചെയ്യാൻ തോന്നുന്നത് oh my god what the hell okay കണ്ട ഇപ്പോൾ ഇതാണ് നമ്മുടെ സാധനം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ പണ്ടൊക്കെ ഞാൻ ചെയ്യുക ചെയ്തുകൊണ്ട് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ സെൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുമായിരുന്നു ഓക്കെ പണ്ടൊക്കെ ഞാൻ ഞാൻ സെൽഫി എടുക്കാനായിരുന്നു വെച്ചിട്ടുണ്ട് കൗതുകം പണ്ടൊക്കെ ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കാനായിരുന്നു കൗതുകം കണ്ടിങ്ങനെ ഇതിങ്ങനെയൊന്നും ചെയ്യാനില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സെൽഫി എടുക്കാനായിരുന്നു കൗതുകം അപ്പോൾ ഒരു ഒരു സുഖ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ വ്ളോഗിങ് <laughs> ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ കൈ എന്താ കണ്ടോ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ റയർ ക്യാമറ കൊണ്ടാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നി റയർ ക്യാമറ ആണ് ഇച്ചിരി ക്ലാരിറ്റി കിട്ടും തോന്നി അപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വേറൊരു വിവോ വൈ സെവൻറ്റീനിലാണ് നേരത്തെ മറ്റേതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ Vivo Y twenty one L ഞങ്ങൾ വിവോൻ്റെ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ വിവോ വൈ ട്വൻറ്റി വൺ എല്ലിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ പുതിയ ഫോം വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി ഇച്ചിരി കൂടി ക്ലാരിറ്റി ഇടാൻ കിട്ടട്ടെ എച്ച് ഡി മോഡ് അധികം എച്ച് ഡി ഇടുന്ന പരിധിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചിരുന്ന എച്ച് ഡി മാറ്റി ഇന്ന് ഇച്ചിരി അൾട്രാ എച്ച് ഡി അല്ലെങ്കിൽ ഫോർ കെ ഒക്കെ ആക്കാൻ നോക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ദൈവം സഹായിച്ചിട്ടാണ് പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ എൻ്റെ ആക്ച്വലിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കയ്യിലെടുത്ത് ഓക്കെ അപ്പോൾ ഇതാണ് ആക്ച്വലിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഒന്ന് ഓക്കെ ഞാൻ പിന്നെ പറയുന്ന കാര്യം യാ ഞാൻ ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല എനിക്കൊരു ടാർഗറ്റ് ഉണ്ട് അതൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും എത്തിക്കും ഓക്കെ പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ടെൻ കെയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ല ഒരു ഇവിടുന്ന് ഒരു ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒരു നീണ്ട വഴിയായിരിക്കും പക്ഷേ വൺ കെ തൊട്ട് ടെൻ കെ വരെ പെട്ടെന്ന് കയറിപ്പോകുന്നു കാരണം യൂട്യൂബ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഓക്കെ <laughs> ആണ് തോന്നുന്നു എനിക്ക് ആക്ച്വലി എനിക്ക് അറിയില്ല ആക്ച്വലി എൻ്റെ അൽഗോ യൂട്യൂബ് അൽഗോറിതംസ് എനിക്കൊന്നും അറിയില്ല എങ്ങനെ എങ്ങനെ വെച്ചാൽ ആൾക്കാർക്ക് ആൾക്കാരൊക്കെ വൈറലായി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ കുറേ നോക്കി പക്ഷേ ഒന്നും ഒരു വീഡിയോ ഒറ്റ ഒറ്റ വീഡിയോ പോലും വൈറലാവുന്നില്ല അതായത് ഒരു നൂറിൻ്റെ മോളിൽ പോലും വ്യൂസ് പോകുന്നില്ല അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ ദൈവം സഹിച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ അതിലെ കാര്യം മറന്നു ഓക്കെ കാരം വിട്ട് കാരം വിട്ടുപോയി വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ അതായത് ഞാൻ യാ ഞാൻ എനിക്ക് ടെൻ എങ്ങനെയെങ്കിലും ടെൻ കെ ഒപ്പിക്കണം ഓക്കെ അപ്പോൾ ടെൻ കെ ഒപ്പിച്ച് ഞാൻ ടെൻ കെയുടെ അന്ന് ഓൺ ദാറ്റ് ഡേ ഞാൻ ഒരു ഗിവ് അവേ വെക്കുന്നുണ്ട് big big big give away അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആ രണ്ട് മൂന്ന് വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വൺ കെ ടാർഗറ്റ് ആണെങ്കിലും ഒരു ടെൻ കെ ആണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ടെൻ കെ കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ലത് എനിക്കത്ര നല്ലതല്ല അപ്പോൾ നിങ്ങൾക്കും അത്ര നല്ലത് എനിക്കും അത്ര നല്ലത് പിന്നെ അത് മാത്രമല്ല കാര്യം അത് മാത്രമൊന്നുമല്ല യാ പറയൂ കാര്യം അത് മാത്രമൊന്നുമല്ല അപ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടിയും ഒരു പ്രൊ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു പ്രൊമോഷനും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് അത്രയും പ്രൊമോ ഇച്ചിരിയും കൂടി ചാനൽ ഇച്ചിരി പ്രൊമോട്ടാവും ആവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗിവ് ഞാൻ എടുക്കാൻ പോകുന്ന ഞാൻ ഗിവ് അവേയിലത്തെ വിന്നർ ആരെന്ന് വെച്ചാൽ അത് ഒറ്റ ഒറ്റ ആൾക്കുള്ള ബാക്കി എല്ലാവർക്കും ചിലപ്പോൾ വിന്നർ വിന്നർ രണ്ട് മൂന്ന് ഉണ്ടാവും പക്ഷേ എൻ്റെ ഈ ഗിവ് അവേയിൽ ആകെ ഒറ്റ ഒറ്റ നമ്പർ വൺ ഓക്കെ ഒറ്റ ഒറ്റ ആൾക്ക് മാത്രമേ ഗിവ് അവേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ആ ഗിവ് അവേയുടെ അന്ന് ഇടും അപ്പോൾ എങ്ങനെയും ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാൻ സഹായിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങളിപ്പോൾ അടിപൊളി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറ്റാൻ തുടങ്ങും maximum maximum very very maximum നിങ്ങൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരിക ഒരു ടെ വൺ കെ ആണ് എൻ്റെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ടെൻ ആകുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവും എനിക്കും ഭാഗ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ആരാണ് ഭാഗ്യശാലി എന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പോൾ നമുക്കിത് ഡിജിറ്റൽ ഓക്കെ ആക്ച്വലി ഇപ്പോൾ ഫുൾ ടെക്നോളജിയാണ് ഓക്കെ ടെക്നോളജി ബേസ് ആണ് അപ്പോൾ ഓക്കെ ആക്ച്വലി ഇത്രേ ഉള്ളൂ എങ്ങനെയാണ് ടെനിക്ക് ഒപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിവ് അവേ ഉണ്ട് ഗിവ് അവേ ഉറപ്പാണ് ഓക്കെ ഫൈൻ ഷുവർ ആണ് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ടെനിക്ക് ഒപ്പിച്ച് തരിക സഹായിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഓക്കെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നോ പ്രോപ്സ് ഞാൻ നേരത്തെ ഡിസ്ലൈക്ക് ചെയ്തോളൂ നോ പ്രോപ്സ് ഓക്കെ പിന്നെ എൻ്റെ ഈ വ്ളോഗിന് സജഷൻസോ ഇമ്പ്രൂവ്മെൻറ്റ്സോ വല്ലതും വേണമെങ്കിൽ <laughs> ഞാൻ എപ്പോഴും പറയാറുള്ള തന്നെ നിങ്ങൾ അടിപൊളി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ഓക്കെ ഇപ്പോൾ നല്ലതാണെങ്കിൽ നൈസ് നിടുക എങ്കിൽ വല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെങ്കിൽ ഡു മച്ച് ബെറ്റർ അങ്ങനെ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോ പ്രോബ്ലം ഓക്കെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഇത്രയും ബ്ലോഗ് ഇത്രയും ഇറക്കാൻ മതി കൈവേനൊക്കെ എടുക്കുന്ന ദൈവമേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് നമുക്ക് ഇവിടുത്തെ നിർത്താം അപ്പോൾ ഇനി അടുത്ത പ്ലേ എപ്പോഴെങ്കിലും കാണാം ഇതുകൊണ്ടൊരു വ്ളോഗിംഗ് ഒക്കെ ആയിട്ട് അടുത്ത എപ്പോഴെങ്കിലും കാണാം ഓക്കെ എപ്പോഴെങ്കിലും കാണാം ഇനി അടുത്ത ദിവസം ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ ഇടാൻ പോകുന്നത് വ്ളോഗിന് എപ്പോഴായിട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് <laughs> നിർത്തുക കൈ എടുക്കുന്നു അപ്പോൾ ബായ് യു സൂൺ